കനകത്തിൻ കഥയതുപോലെ കരടിൽ നിറയും സാരി കടക്കണ്ണിൽ കൊഞ്ചി തരിവളക്കിലുക്കി കലങ്ങൾ കരങ്ങൾ തഴുകുമീ സാരി പെണ്ണിനു മണ്ണിൽ വിണ്ണായിത്തീരും സാരി ഇതും ഒരു കഥ ഒരു സാരി കഥ സാരി സാരി സാരി സാരി ചുരിദാർ ചുരിദാർ ചുരിദാർ ചുരിദാർ സാരി സാരിയില്ലാതൊരു പെണ്ണവളിന്നില്ലല്ലോ സാരിയില്ലാതൊരു പെണ്ണവളിന്നില്ലല്ലോ കനവുകൾ ഞൊറിയും കിനാവിൻ നിറമുള്ള സാരി പെണ്ണിനുള്ളിൽ പട്ടിനോർമകൾ നെയ്തവനാരോ കണ്ണിനുള്ളിൽ സാരിച്ചായങ്ങൾ पट पट है पट पट है